കുരുമുളകിന് വളരെയധികം ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് ദ്രുതവാട്ടം പ്രധാനമായിട്ട് ഫൈറ്റ് ഓഫ് തോറ എന്ന കുമിൾ ആണ് ഈ രോഗത്തിനെ കുരുമുളകിൽ ഉണ്ടാക്കുന്നത് ഇലകളിലാണെങ്കിൽ കറുത്ത നിറത്തിൽ വളയങ്ങളായിട്ടാണ് പ്രത്യക്ഷപ്പെടുക തണ്ടുകളിലും കറുപ്പ് നിറത്തോടെ കരിയുന്നതായി കാണാം വേരുകൾ അഴുകൽ ലക്ഷണങ്ങളാണ് പ്രധാനമായും കാണിക്കുക വേരുകളിൽ ബാധിക്കുന്ന രോഗമാണ് ഏറ്റവും കൂടുതൽ കൊടിയെ ബാധിക്കുന്നത് ഈ ഒരു രോഗത്തിന് മുൻകൂട്ടി നമുക്ക് ചെയ്യാവുന്നത് മഴക്കാലത്ത് തൊട്ടു മുമ്പ് ജൈവ രീതിയിൽ ട്രൈക്കോഡർമ ഒരു കിലോ ഫാമിയാർഡ് മിനുവർ അല്ലെങ്കിൽ വളത്തിൻ്റെയും വേപ്പും പിണ്ണാക്കിൻ്റെയും കൂടെ കൂട്ടി കലർത്തി ഓരോ കുടിക്കും വേണ്ടി നൂറ് മുതൽ ഇരുന്നൂറ് ഗ്രാം വരെ ഇട്ട് കൊടുക്കുക രോഗം മൂർച്ഛിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യമായി ചെയ്യേണ്ടത് രോഗം വന്ന ഭാഗങ്ങൾ വെട്ടിമാറ്റി നശിപ്പിച്ച ശേഷം രാസവസ്തുക്കൾ തളിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ബോർഡോ മിശ്രിതമാണ് പണ്ടേ തന്നെ ശുപാർശ ചെയ്യുന്ന ഒരു കുമിൾനാശിനി ബോർഡോ മിശ്രിതം ഒരു ശതമാനം വീര്യത്തിൽ ആണ് പ്രധാനമായും തളിക്കേണ്ടത് അത് ഇലകളിൽ തളിച്ചും കൊടുക്കണം അഞ്ച് ലിറ്റർ കുടികിയുടെ താഴെയായി ഒഴിച്ചു കൊടുക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് കോപ്പർ ഓക്സിക്ലോറൈഡ് എന്നൊരു മറ്റൊരു കുമിൾനാശിനിയും ഇതിന് വളരെയധികം ഫലപ്രദമാണ് ഇത് രണ്ട് മുതൽ നാല് ഗ്രാം വരെ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുവട്ടിലും ഇലകളിലും തളിച്ചു കൊടുക്കാം പൊട്ടാസ്യം ഫോസ്ഫോണേറ്റ് എന്നൊരു കുമിൾനാശിനിയാണ് ഇത് മൂന്ന് മുതൽ നാല് മില്ലി വരെ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം പൊട്ടാസ്യം ഫോസ്ഫോണേറ്റ് ഈ രോഗത്തിന് കുറച്ചും കൂടി നല്ല രീതിയിൽ കുറവ് വരുത്തുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്